ഏവർക്കും നമസ്കാരം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പുണ്യക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ പുണ്യക്ഷേത്രത്തിലേക്ക് കുന്നംകുളം താലൂക്കിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ അരിയന്നൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അരിയന്നൂർ ഹരികന്യകാ ക്ഷേത്രത്തിലേക്കുള്ള പാതയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിന് രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിരചിതമായ ചന്ദ്രോത്സവം എന്ന മണിപ്രവാള കൃതിയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് കേരളീയ വാസ്തുശില്പ ശൈലിക്ക് അതിൻ്റെ ആ ഒരു മനോഹരതയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം എന്ന് പറയാതെ വയ്യ ഹരികന്യകാപുരമാണ് പിന്നീട് ഹരികന്യൂറായും അത് പിന്നെ അരിയന്നൂർ ആയും മാറിയത് അങ്ങനെയാണ് ഈ സ്ഥലനാമം സിദ്ധിച്ചത് കേട്ടോ നമ്മളിപ്പോൾ നേ നോക്കൂ ക്ഷേത്രത്തിൻ്റെ നേരെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഹരികന്യക എന്നാൽ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപം തന്നെയാണ് മോഹിനി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ് ഇവിടെ അതിനാൽ വളരെ പ്രത്യേകതയുണ്ട് ഭഗവാന്റെ ഏക സ്ത്രീ അവതാരമായ മോഹിനി രൂപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാലാഴി മദന കഥയിലേക്ക് കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് എത്തി നോക്കാം ദുർവാസാവ് മഹർഷിയുടെ ശാപം കാരണം അമൃതത്വം നഷ്ടപ്പെട്ട ജരാനരകൾ ബാധിച്ച ദേവന്മാർ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു അങ്ങനെ അവർ നിഷ്കാസിതന്മാരായി അപ്പോൾ അവരുടെ ശാപമോക്ഷത്തിനായിട്ട് അമൃത് കിട്ടാനായിട്ട് ആ അമൃത് കാരണം അവരുടെ അമൃതത്വം തിരിച്ചു കിട്ടാനായിട്ടാണ് ഈ പാലാഴി പാലാഴിമദനം എന്ന ബൃഹത്തായ കഥ നടക്കുന്നത് മന്ദരപർവ്വതത്തെ കടക്കോലായും നാഗശ്രേഷ്ഠനായ വാസുകിയെ കയറായും നിശ്ചയിച്ചു അങ്ങനെ കടഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം പാലാഴിയിലേക്ക് മന്ദരപർവ്വതം അങ്ങനെ അങ്ങോട്ട് താഴ്ന്നു പോവാൻ തുടങ്ങി അപ്പോഴാണ് ഭഗവാന്റെ കൂർമാവതാരം ഭഗവാൻ ഒരു കൂർമ്മമായി അവതരിച്ചുകൊണ്ട് ഈ പർവ്വതത്തെ അങ്ങോട്ട് ഉദ്ധരിച്ചു കൊണ്ടുവന്നു അങ്ങനെ അപ്പോൾ ആ കടയൽ ആ മഥനം വീണ്ടും തുടങ്ങി അതിൽ നിന്നും ഒരുപാട് വസ്തുക്കൾ പൊന്തി വന്നു കാമധേനു ഉച്ചൈസ്രവസ് ലക്ഷ്മീദേവി കൗസ്തുഭം എന്ന് തുടങ്ങി നിരവധി നിരവധി കാര്യങ്ങൾ വന്നു ഈ പാലാഴിമഥന കഥ നടക്കുമ്പോൾ തന്നെയാണ് കാളകൂട വിഷം പാനം ചെയ്ത് മഹാദേവൻ സാക്ഷാൽ നീലകണ്ഠനായി ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നത് ഏറ്റവും അവസാനം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ധന്വന്തരി മൂർത്തി സൂര്യ തേജസ്സോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ഭഗവാന്റെ കയ്യിൽ അമൃതകുംഭവും ഉണ്ടായിരുന്നു ആ സമയത്ത് എന്തു സംഭവിച്ചു എന്നോ പെട്ടെന്ന് അസുരന്മാർ വേഗം ഈ അമൃതകുംഭം അങ്ങോട്ട് തട്ടിയെടുത്ത് ഓടി ഓടിപ്പോയി അപ്പോൾ ഈ ദേവന്മാർക്കൊന്നും കിട്ടിയില്ല അപ്പോഴാണ് ഭഗവാൻ മോഹിനി രൂപത്തിൽ അവതരിക്കുന്നത് അതിസുന്ദരിയായൊരു സ്ത്രീയുടെ രൂപമായിരുന്നു അപ്പോൾ ഭഗവാന് ഭഗവാൻ വേഗം തന്ത്രപൂർവം യസുരന്മാരുടെ കയ്യിൽ നിന്നും ആ അമൃത് തിരിച്ചെടുത്ത് ദേവന്മാർക്ക് കൊടുക്കുന്നതാണ് കഥ വളരെ ബൃഹത്തായൊരു കഥയാണിത് നമ്മൾ വളരെ ചുരുക്കി ഒന്ന് ഇവിടെ സ്മരിച്ചു എന്ന് മാത്രം മോഹിനി രൂപത്തിൽ ഭഗവാൻ വിരാജിക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകൾ അവകാശപ്പെടാനുണ്ട് പറയുപെറ്റ പന്തിരുകുലത്തിലെ സാക്ഷാൽ ഉളിയന്നൂർ പെരുന്തച്ചൻ അതായത് തച്ചന്മാരിൽ വെച്ച് തച്ചനായ പെരുന്തച്ചൻ ഒറ്റ രാത്രി ഇത്രേ ഈ ക്ഷേത്രം പണിതത് പണി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ് അദ്ദേഹത്തിന് തോന്നിയെന്നും അത് തൻ്റെ ഉളി വെച്ച് അദ്ദേഹം പരിഹരിച്ചു എന്നുമാണ് ഐതിഹ്യം അതിൻ്റെ അടയാളമായി പെരുന്തച്ഛൻ്റെ ഉളി ശ്രീകോവിലിൻ്റെ പിറകിലായി പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഇന്നും കാണാവുന്നതാണ് പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശ്രീകോവിലിൽ രണ്ട് മൂർത്തികൾക്ക് സ്ഥാനമുണ്ട് എന്നതാണ് ഹരികന്യകയോടൊപ്പം തന്നെ മോഹിനീപുത്രനായ ശാസ്താവിനും ഇവിടെ പ്രതിഷ്ഠയുണ്ട് ശാസ്താവിൻ്റെ തിടമ്പ് ദേവിക്ക് വലത്തുഭാഗത്തായിട്ട് ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു സാധാരണ ദിവസങ്ങളിൽ പക്ഷേ നമുക്ക് തിടമ്പ് കാണാൻ സാധിക്കില്ല ഉത്സവ നാളുകളിൽ ദേവി പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ശാസ്താവിനോടൊപ്പമാണ് എഴുന്നള്ളുന്നത് ശാസ്താവ് മുമ്പിൽ എഴുന്നള്ളും അങ്ങനെയാണ് ദേവിയുടെ എഴുന്നള്ളത്ത് ആ സമയത്താണ് നമ്മൾ ഭക്തന്മാർ ആ തിടമ്പ് കാണുന്നത് പിന്നെ കൊച്ചി രാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത രാജാക്കന്മാർ ആരും ഈ ക്ഷേത്രഭൂമിയുടെ അകത്തേക്ക് പ്രവേശിച്ചിരുന്നില്ല എന്നതാണ് രാജാവ് എന്ന് മാത്രമല്ല കിരീടം വെച്ച യാതൊന്നിനും അകത്തേക്ക് പ്രവേശനമില്ല അതിപ്പോഴും തുടരുന്നു കിരീടം വെച്ച കലാരൂപങ്ങളായാലും ഇപ്പോൾ കഥകളി ഓട്ടംതുള്ളൽ എന്ന് തുടങ്ങി ഏത് തന്നെയായാലും ഈ മതിൽക്കെട്ടിനകത്ത് അരങ്ങേറില്ല എന്നതാണ് പിന്നെ വേറൊരു പ്രത്യേകത ഇവിടെ ഈ മതിൽക്കെട്ടിനകത്തേക്ക് കൊമ്പനാനകൾക്ക് പ്രവേശനമില്ല എന്നതാണ് ഉത്സവത്തിന് ഇവിടെ പിടിയാനകളാണ് തിടമ്പേറ്റുന്നത് പിന്നെ കരിമരുന്ന് പ്രയോഗവും ഇവിടെ പാടില്ല എന്നതാണ് പിന്നെ ശീവേലി സമയത്ത് സ്ത്രീകളാണ് ഇവിടെ വിളക്ക് പിടിക്കുന്നത് അത് വളരെ വലിയൊരു പ്രത്യേകതയാണ് കന്യകാരൂപത്തിൽ ഭഗവതി ഇവിടെ കൊണ്ടായിരിക്കാം അഥവാ ശാന്തഭാവത്തിലുള്ള മോഹിനി സ്വരൂപമായതുകൊണ്ടോ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല് വളരെ വലുതാണ് അകത്തെ മൂർത്തിയുടെ ആ വിശേഷാൽ ചൈതന്യത്തെ അഥവാ ആ വല്ലാത്ത ഊർജപ്രവാഹത്തെയാണ് വലിയ ഈ ബലിക്കല്ല് സൂചിപ്പിക്കുന്നത് തന്നെ മോഹിനീഭാവത്തിൽ ഭഗവതിയായി മഹാവിഷ്ണു നിലകൊള്ളുന്നതിനാൽ ദുർഗാപൂജയാണ് ഇവിടെ ചെയ്യുന്നത് കൃഷ്ണശിലയിൽ നിർമ്മിച്ച വലിയ വിഗ്രഹം ആയിരുന്നു അത്രേ പിന്നീട് ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് വിഗ്രഹത്തിൽ നിന്നും ശിരസ് ഛേദിക്കപ്പെട്ടു പിന്നീട് ആ ശിരസ് വെച്ച് പഞ്ചലോഹത്തിൽ പൊതിയുകയാണത്രേ ഉണ്ടായത് പിന്നെ ഇവിടെ നാലമ്പലത്തിനകത്ത് വളർന്നു വരുന്ന ഒരു ശിലയുണ്ട് ആ ശിലയ്ക്ക് സമീപം ഭക്തർ പ്രത്യേകിച്ചും സ്ത്രീകൾ ഭക്തിപൂർവം നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി ഉണ്ടാവും എന്നതാണ് വിശ്വാസം നാലമ്പലത്തിനകത്ത് ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ സരസ്വതീ ദേവിയുടെ സാന്നിധ്യവും ഉണ്ട് നാലമ്പലത്തിന് പുറത്ത് ഭദ്രകാളി ദേവിക്കും പ്രതിഷ്ഠയുണ്ട് തെക്ക് പടിഞ്ഞാറായിട്ടാണ് അത്യപൂർവ താന്ത്രിക അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന ഈ ക്ഷേത്രത്തിൽ അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയുമുണ്ട് ശ്രീഭൂതബലി എന്നും പതിവുണ്ട് അടയാണ് പ്രധാന വഴിപാട് പിന്നെ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി നടത്തുന്ന സ്വയംവര പുഷ്പാഞ്ജലി ഒരുപാട് പ്രാധാന്യമുള്ളതാണ് മംഗല്യ സിദ്ധിക്ക് അതായത് വിവാഹ തടസ്സമൊക്കെ മാറാൻ വളരെ നല്ലതാണ് എല്ലാ മാസവും ഇവിടെ കാർത്തിക നാളിൽ വാരമിരിക്കൽ എന്നൊരു മുഖ്യ ചടങ്ങുണ്ട് ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ ജപിക്കുന്ന ചടങ്ങാണ് വാരം ദേവിയുടെ നാളായ വൃശ്ചിക മാസത്തിലെ വാരം ഇരിക്കലിനൊപ്പം വാരസിദ്ധിയും ഉണ്ടാവാറുണ്ട് പിന്നെ ഇവിടുത്തെ ഉത്സവം മീനമാസത്തിൽ ഉത്രം നാളിൽ കൊടികേറി മകേരിയൻ നാളിൽ ആറാട്ടോടുകൂടെ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഇവിടെ പൂരം ഗണപതിയോടനുബന്ധിച്ച് അടനിവേദ്യത്തിന് ആവശ്യമായ ശർക്കര അരിപ്പൊടി നാളികേരം എന്നിവ കൊണ്ടുവരുന്നത് കണ്ടാണശ്ശേരി മൂഴിക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് ദിവസം നടത്തുന്ന ഉത്രംപാട്ടിന് നമസ്കാര മണ്ഡപത്തിൽ ഭഗവതിയെ എഴുന്നള്ളിച്ചു വയ്ക്കുമ്പോൾ സ്ത്രീകൾ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് പഠാതി ധജാതി അങ്കുരാതി എന്നീ അത്യപൂർവ താന്ത്രിക അനുഷ്ഠാനങ്ങളാണ് ഈ ഉത്സവ ദിവസങ്ങളിൽ നടക്കുന്നത് പിന്നെ വേല മണ്ണാൻപാട്ട് പാണർപാട്ട് എന്നീ തുടങ്ങി നാടൻ കലാരൂപങ്ങളും ഇവിടെ നടത്താറുണ്ട് പിന്നെ മണ്ഡലകാലം വിഷു നവരാത്രി തിരുവോണം പ്രതിഷ്ഠാദിനമായ ഇടവാമാസത്തിലെ അനിഴം എന്നിവയെല്ലാം വിശേഷ ദിവസങ്ങളാണ് മണ്ഡലകാലത്ത് മുപ്പത് ദിവസം സവിശേഷമായ പൂജകൾ ഇവിടെ നടക്കാറുണ്ട് ബാക്കി പതിനൊന്ന് ദിവസത്തെ പൂജ ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലാണ് പൂർത്തിയാക്കുന്നത് എന്നത് വേറൊരു പ്രത്യേകതയാണ് പിന്നെ മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച മുപ്പട്ട് വെള്ളിയാഴ്ച ഇവിടെ വിശേഷമാണ് പിന്നെ ഇവിടെ പുലർകാലത്ത് നടക്കുന്ന തന്ത്രി പുഷ്പാഞ്ജലിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് മംഗല്യത്തിനും ലബ്ധിക്കും കുടുംബസൗഖ്യത്തിനും അതിവിശിഷ്ടമെന്ന് കരുതപ്പെടുന്ന ഇവിടുത്തെ ദർശന സമയം രാവിലെ അഞ്ചര തൊട്ട് ഒമ്പതര വരെയും പിന്നെ വൈകിട്ട് അഞ്ചര തൊട്ട് ഏഴര വരെയുമാണ് ഒരുപാട് കാലപ്പഴക്കത്താൽ ഈ ക്ഷേത്രത്തിന് പല കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് അതിനാൽ തച്ചുശാസ്ത്ര വിധിപ്രകാരം ഇവിടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഭക്തപ്രിയയും സർവാഭീഷ്ടപ്രദായിനിയുമായ ശ്രീ ഹരികന്യകാ ഭഗവതി അഭയവരമുദ്രകളോടെ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഒന്നേ പറയാനുള്ളൂ ഇതൊരു വ്യത്യസ്തമായ പ്രൗഢഗംഭീരമായ ദൃശ്യവിസ്മയം തന്നെയാണ് ഗുരുവായൂരിൽ വരികയാണെങ്കിൽ സമയവും സൗകര്യവുമൊക്കെ ഒത്തുവരികയാണെങ്കിൽ തീർച്ചയായും വരേണ്ട ഒരിടം തന്നെയാണ് ഈ പുണ്യക്ഷേത്രം എന്ന് നിസ്സംശയം പറയാവുന്നതാണ് പാരമ്പര്യവും സംസ്കാരവും വ്യത്യസ്തതയും എല്ലാം ഇഴചേർന്ന് കിടക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ നിന്നും തൽക്കാലം ഞങ്ങളും ഇടവാങ്ങുകയായി നമുക്ക് ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് കാണണം സംസാരിക്കണം ഈ അരിയന്നൂരിൽ വാഴുന്ന ആഹരികന്യകാ ഭഗവതി നമ്മളെ ഏവരെയും സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഏവർക്കും നന്മകൾ ആശംസിക്കുന്നു അമ്മേ നാരായണ